എല്ലാവർക്കും ടെക് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിറ്റ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ആദ്യം തന്നെ വിറ്റ ആപ്പ് ഓപ്പൺ ചെയ്താം ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ അത് ഓപ്പണായി വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പ്ലസ് ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ വീഡിയോ ആഡ് ചെയ്യാൻ ആയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഞാനിപ്പോൾ പ്ലസ് ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനൊരു ഇതായിരിക്കും വരുന്നത് ഇപ്പം ഒരു വീഡിയോയും പിന്നൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു എന്നിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അത് ലോഡാവുന്നുണ്ട് കണ്ട് ഇപ്പോൾ അതായിട്ടുണ്ട് ഇപ്പം ഇവിടെ തന്നെ കാണാം നിങ്ങൾക്ക് ടേൺ ഓഫ് ടേൺ ഓഫ് എന്ന് കാണാം അപ്പോൾ അത് ഓഫ് ഓഫാക്കി നമുക്ക് സൗണ്ട് ഇല്ലാതെ കിട്ടും ഇത് പിന്നെ ടേൺ ഓൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൗണ്ട് ഓണായും കിട്ടും പിന്നെ എഡി ആദ്യം തന്നെ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കാണുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് കുറച്ചും കൊണ്ട് എനിക്ക് കഴിയുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് കാണാം പിന്നെ സ്പീഡ് പിന്നെ റിവേഴ്സ് പിന്നെ വോളിയം പിന്നെ റീപ്ലേസ് പിന്നെ കോപ്പി പിന്നെ ഡിലീറ്റ് പിന്നെ റൊട്ടേറ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഉണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ വോളിയം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും പിന്നെ കോപ്പി ഉണ്ട് പിന്നെ റൊട്ടേറ്റ് ഉണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റൊട്ടേറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് റേഷ്യോ ഉണ്ട് റേഷ്യോ അനുസരിച്ച് നമുക്ക് വീഡിയോയുടെ ഇത് മാറ്റാൻ സാധിക്കും ഇത് ഇതനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ എഫക്ട്സ് ഉണ്ട് എഫക്ട്സിനകത്ത് പോയി കഴിയുമ്പോൾ കുറേ എഫക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ആദ്യത്തെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ കാണിക്കും പിന്നെ സൂം ഇങ്ങനെ കാണിക്കും പിന്നെ ഫെയ്ഡ് ഫെയ്ഡിനുണ്ട് അതിങ്ങനെ കാണിക്കും പിന്നെ സർക്കിള് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് പിന്നെ ഫ്രെയിം ഫ്രെയിമിനത് ക്ലിക്ക് ചെയ്താൽ ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ മോശന് ഉണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് എടുത്ത് നോക്കാം ഉണ്ട് സൂം ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കണ്ട് ഇതുപോലെ കാണും പിന്നെ ലൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് ഇത് ഫ്രീ ആണ് മൊത്തം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും ടെക്സ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഫോണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇപ്പം ഞാനൊരു ഇത് ആഡ് ചെയ്തു കണ്ട് നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം കണ്ട് നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറ്റാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് എന്താ ഒപ്പാസിറ്റി ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം കുറച്ച് മങ്ങി പിന്നെ സ്റ്റൈലുണ്ട് നമുക്ക് അത് ഇഷ്ടമുള്ള അനുസരിച്ചിടാം ഇപ്പോൾ കണ്ടോ ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇടുവാണ് ഇപ്പം ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് നമുക്ക് കണ്ടുകൂടെ കളർ മാറ്റാൻ സാധിക്കും പിന്നെ ആനിമേഷൻ ഉണ്ട് എങ്ങനെ വരണമെന്നുള്ളത് ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്ര സമയം ഡ്യൂറേഷനിൽ ഇത് വരണമെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഇപ്പം നമുക്ക് ഒരു സെക്കൻഡ് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റിക്കർ കാണാം ഇതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇപ്പം ഒരെണ്ണം ആഡ് ചെയ്യണം വേണ്ടോ ഇത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അവിടെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ റെക്കോർഡ് ഇതിനകത്ത് നമുക്ക് വൈഫൈയുടെയും പിന്നെ റെക്കോർഡിൻ്റെ ഓപ്ഷൻ സ്റ്റിക്കേഴ്സ് കാണാം നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിലുണ്ട് നമുക്ക് ടെക്സ്റ്റ് ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാം പിന്നെ എഫക്ട്സ് ഉണ്ട് എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ സാധിക്കും നേരത്തെ നമ്മൾ ഫിൽറ്റർ ഡൗൺലോഡ് ചെയ്തിട്ടാൽ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വോളിയം വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ബി ജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിനകത്ത് നമുക്ക് ബ്ലർ ഈ താഴെ കാണുന്ന സംഭവം ഇപ്പം അത് ചെയ്തിട്ടില്ല നമ്മൾ താഴെ നമ്മളതിൻ്റെ റേഷ്യോ ഇടുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് അവിടെ കളറും കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇമേജ് ആണെങ്കിൽ ഇമേജും കൊടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സ്കെയിലുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ആക്കാൻ സാധിക്കും സൂം ചെയ്തും സൂം ചെയ്യാതൊക്കെ ആക്കാൻ സാധിക്കും പിന്നെ റൊട്ടേറ്റ് ഉണ്ട് പിന്നെ ഓർഡർ ഉണ്ട് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇട്ടേക്കുന്ന ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും അതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനായിട്ട് സാധിക്കും പിന്നെ പ്ലസ് ബട്ടണിൽ പിടിച്ചിലക്കിയത് നമുക്ക് ഇനിയും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതെങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കണ്ട് ഇവിടെ മേളിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞത് കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും നമുക്കിത് എക്സ്പോർട്ട് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അതിപ്പോൾ ആകുന്നുണ്ട് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്ത് എക്സ്പേർട്ട് ആയിട്ടുണ്ട് നമുക്ക് ഗാലറി ചെന്ന് നോക്കി ഇത് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും നമുക്കിവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണാം